ഹലോ ഗീസ് എല്ലാവർക്കും ഇവയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇപ്പം നിങ്ങൾ പ്രിവ്യൂ ഉണ്ടെങ്കിൽ കൂടെ ലോകത്തേൽ ഉണ്ടാക്കാം എന്നാണ് എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം പ്ലസ് ഐക്കനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് സിക്സ്റ്റി എസ് ടു നയൻ എന്ന് പറഞ്ഞ റേഷ്യോ സെലക്ട് ചെയ്യുക ശേഷം നമ്മൾ ക്രിയേറ്റീവ് പ്രൊജക്റ്റ് കൊടുത്തേക്കുക അതിനുശേഷം പ്ലസ് ഐക്കനും ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ കാണുന്ന സ്ക്വയർ ഷേപ്പ് സെലക്ട് ചെയ്യാം ശേഷം ഇവിടെ എഡിറ്റ് ഷേപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ കൂട്ടി കൂട്ടി കിടക്കുക ഒരു സെവൻ ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി കൊടുക്കുക അപ്പോൾ ഒരു സെവൻ ഫിഫ്റ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ചാനലിൻ്റെ നെയിം അനുസരിച്ച് നിങ്ങൾ കൊടുക്കാവുന്നതാണ് അതിന് ശേഷം എൻ്റെ താഴെ ഈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ് എക്സും വൈയും ഉണ്ട് അത് വൈയെ പിടിച്ച് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അതിൻ്റെ ഹൈറ്റ് അനുസരിച്ച് ഇപ്പോൾ കൊടുക്കുക ഇപ്പോൾ ഒരു തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഏഴ് കൊടുക്കുക അതിനുശേഷം ബൈക്ക് ഇടിച്ചു പോവുക അതിന് ശേഷം ബോർഡർ ആൻഡ് ഷാഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുക അതിന് ശേഷം ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുക്കുക അതിൻ്റെ മുമ്പ് തന്നെ കളറ് വൈറ്റ് ആക്കുക നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാവുന്നതാണ് ഒരു നയൻറ്റി ഒക്കെ കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഒക്കെ കൊടുക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ബാക്ക് അടിക്കുക അതിനുശേഷം അതിൻ്റെ അകത്തുള്ള കളർ നമുക്ക് മാറ്റണം അതിനകത്ത് അതിനായിട്ട് നമ്മൾ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ കളർ കളർ ആൻഡ് ഫിൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ഇത് ആദ്യം കിടക്കുന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ കളർ പോയി കിട്ടുന്നതാണ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട എന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ യൂട്യൂബിൻ്റെ ആണെങ്കിൽ യൂട്യൂബിൻ്റെ ടെലഗ്രാമിൻ്റെ ആണെങ്കിൽ ടെലഗ്രാമിൻ്റെ ഇൻസ്റ്റയുടെ ആണെങ്കിൽ ഇൻസ്റ്റയുടെ ലോഗോ കൊടുക്കുക അതിനായിട്ട് നമ്മൾ ഇപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്യണം ഫോട്ടോ സെലക്ട് ചെയ്യുക പ്ലസ് കൊടുക്കുക അതിനുശേഷം ഇവിടെ മൂവ് ആൻഡ് പോയിട്ട് അതിൻ്റെ സൈസ് നന്നായിട്ട് ഇങ്ങോട്ട് കുറച്ച് കൊടുക്കുക നന്നായിട്ട് കുറച്ച് കൊടുക്കുക അതിനുശേഷം നമ്മളിത് ഈ അറ്റത്ത് കൊണ്ടുവയ്ക്കുക പിന്നെ ഈ അറ്റത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് പരുത്തോട്ട് വെച്ചിട്ടുണ്ട് ബാക്കിടിക്കുക അതിനുശേഷം എഫക്ട്സിൽ പോവുക നിങ്ങൾ അതിന് ശേഷം ആഡ് എഫക്റ്റ് കൊടുക്കുക അതിന് ശേഷം ഇവിടെ നമുക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയി കഴിഞ്ഞാൽ move and transform drawing and edge എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ ഡ്രോയിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞത് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്യുക ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ ഓപ്ഷനിൽ പോവുക അതിനുശേഷം ആദ്യം ഒരു കീ ഫോം കൊടുക്കുക അതിനുശേഷം കുറച്ചങ്ങോട്ട് ഒരു ഒരു പത്ത് കുറച്ചങ്ങ് ഒരു ഫിഫ്റ്റി ആയി കഴിയുമ്പം ഒന്നിങ്ങനെ നമ്മുടെ എൻ പൊസിഷൻ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇവിടെ അല്ല കുറച്ച് കൊടുക്കണം നമ്മൾ ഫസ്റ്റ് കീ ഫോം കൊടുത്തെടുത്ത് പോയി നീക്കിപ്പോയി ഫസ്റ്റ് കീ ഫോം കൊടുത്തെടുത്ത് പോയി ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ച് കുറച്ച് കൊടുക്കുക ഫുൾ നമുക്ക് കുറച്ച് കൊടുത്തേക്കാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ബാക്ക് അടിക്കുക അപ്പം കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക എഫക്റ്റ് വരുന്നത് അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം ഇപ്പം നമ്മൾ ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് സൈഡിൽ അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് അടിച്ചു കൊടുക്കുക ഇപ്പം എൻ്റെ ചാനൽ പേര് അടിച്ചു കൊടുക്കുകയാണ് ടെക് മീഡിയ അടിക്കുകയാണ് ടെക് മീഡിയ അടിച്ചു അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് കൊടുക്കുക ഇങ്ങനെ ലെങ്ത് കൂട്ടി കൊടുക്ക ഒരു ഫിഫ്റ്റി സിക്സ് കൊടുക്കുക അതിനുശേഷം പക്ഷേ എൻ്റെ കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറായി കൊടുക്കുക ഇപ്പം വൈറ്റ് കൊടുക്കുകയാണ് അതിനുശേഷം അതിൻ്റെ മറ്റു ഈ ഫോണ്ട് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ് അത് നിങ്ങൾ മാറ്റി കൊടുക്കാം ശേഷം ടിക്ക് മാർക്ക് കൊടുക്കാം ഇപ്പം ഇത് നമുക്കൊരു എഫക്റ്റ് വേണം അത് നമ്മൾ എഫക്ട്സിൽ പോയിട്ട് ആഡ് എഫക്റ്റ് കൊടുത്തിട്ട് നേരത്തെ കൊടുത്ത ഡ്രോയിങ് എഫക്റ്റ് നമ്മൾ കൊടുക്കുക ഡ്രോയിങ് പ്രോസസ്സ് ക്ലിക്ക് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ പോവുക അതിനുശേഷം എൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് പ്ലസ് ഐക്കനെ ക്ലിക്ക് നമ്മൾ ഫസ്റ്റ് പോയിട്ട് പ്ലസ് ഐക്കനെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒരു സീറോ പോയിൻ്റ് ഒരു ഫിഫ്റ്റി വരെ കൊടുത്തു കഴിഞ്ഞ് ഒരു കീഫോമും കൂടെ കൊടുക്കുക അതിനുശേഷം നമ്മളിത് എൻ്റ് എൻ്റെ നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് കൊടുക്കുക നമ്മൾ ബാക്ക് അടിക്കുക ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ തെളിഞ്ഞ് വരുന്നത് നമുക്കിത് കുറച്ചുകൂടെ ഇപ്പോൾ ഒരു സിക്സ് സെക്കൻഡ്സ് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സെക്കൻഡ് കൊടുക്കാൻ സാധിക്കുന്നതാണ് സിക്സ് സെക്കൻഡ്സ് കൊടുക്കാം സിക്സ് സെക്കൻഡ്സ് നമ്മൾ കൊടുക്കുകയാണ് ജസ്റ്റ് എല്ലാം നമുക്ക് അത് ആ ലെങ്ത് അനുസരിച്ച് നമുക്ക് നീക്കി കൊടുക്കാം എല്ലാം നമുക്ക് ഇങ്ങനെ നീക്കി നീക്കി കൊടുക്കാം ഇപ്പം എല്ലാം ആയിട്ടുണ്ട് ഈ ഒരെണ്ണം കൂടെ ആക്കാനുണ്ട് നമുക്കിത് ഇതും നീക്കി കൊടുക്കാം ഇതും കൊണ്ട് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി നമ്മുടെ പരിപാടി കഴിഞ്ഞു അത് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കാണാൻ സാധിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റിൽ മാത്രം അങ്ങോട്ട് കുറച്ച് നീക്കി കൊടുക്കാം പായിട്ടുണ്ട് കാണാൻ സാധിക്കും അതിനുശേഷം നമ്മൾ ഈ മേളിൽ കാണുന്ന എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്തേക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനെന്ന വീഡിയോയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ